ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഒല്ലൂക്കര സെൻട്രൽ ഫാം എന്ന പേരിൽ ആരംഭിച്ച ഈ കേന്ദ്രം കാർഷിക സർവകലാശാലയുടെ രൂപീകരണത്തിന് ശേഷമാണ് കാർഷിക ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടാൻ തുടങ്ങിയത് നൂറ് ഏക്കറോളം സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഈ കേന്ദ്രത്തിൽ നെല്ല് വാഴ പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ തെങ്ങ് മാവ് പ്ലാവ് ജാതി എന്നീ വിളകളിലാണ് പ്രധാനമായും ഗവേഷണം നടന്നു വരുന്നത് ഇവിടെ രണ്ട് മികവിൻ്റെ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നു centre for excellence in agricultural mechanisation extension services research and development centre for excellence in hi tech horticulture and protected cultivation കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നെല്ലിനമായ ഹ്രസ്വ അഹല്യ മനുപ്രിയ മനുരത്ന മനുവർണ എന്നീ അഞ്ച് നെല്ലിനങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പച്ചക്കറി വിളകളിൽ നൂതന കൃഷിരീതികളായ പോളിഹൗസ് കൃഷിയും തുറന്ന സ്ഥലത്തെ കൃത്യതാ കൃഷിരീതികളും വികസിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുന്നു വാട്ടരോഗ പ്രതിരോധ ശേഷിക്കു വേണ്ടി തക്കാളി വഴുതന മുളക് എന്നീ വിളകളിൽ ഗ്രാഫ്റ്റിംഗ് പ്രക്രിയ ആദ്യമായി വികസിപ്പിച്ചെടുത്തു ശീതകാല പച്ചക്കറികളായ കാബേജ് കോളിഫ്ലവർ എന്നിവയുടെ അനുയോജ്യമായ ഇനങ്ങളും പച്ചക്കറികളിൽ വാട്ടരോഗത്തിന് പ്രതിരോധശേഷിയുള്ള തക്കാളി ഇനങ്ങളായ മനുലക്ഷ്മി മനുപ്രഭ എന്നിവയും പടവലത്തിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള മനുശ്രീയും ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സംഭാവനകളാണ് കോൾ നിലങ്ങളിലെ ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ത്രിമാന കൃഷിരീതി വിള സംരക്ഷണ നിരീക്ഷണ സേന ഈ കേന്ദ്രം നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളാണ് കേരളത്തിലെ കർഷക തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനും യന്ത്രവൽക്കരണം നടപ്പാക്കുന്നതിനും യുവജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടി ഭക്ഷ്യസുരക്ഷാ സേന എന്ന ആശയം ഉരുത്തിരിച്ച് പരിശീലന പരിപാടികൾ ഈ കേന്ദ്രം നടപ്പിലാക്കി വരുന്നു അഗ്രോ സർവീസ് സെന്ററുകളുടെയും കാർഷിക കർമ്മസേനകളുടെയും കൈവശമുള്ള നാലായിരത്തി അഞ്ഞൂറിൽ പരസ്പരം കാർഷിക യന്ത്രങ്ങളുടെ വിവരശേഖരണവും അറ്റകുറ്റപ്പണികളും പദ്ധതി നടത്തിപ്പും ചെയ്തുവരുന്നു കേരസുരക്ഷ തെങ്ങ് കയറ്റ യന്ത്രം കോക്കനട്ട് ക്രാഡിൽ അഥവാ തേങ്ങാത്തൊട്ടിൽ തെങ്ങിന് തടമെടുക്കുന്നതിനുള്ള യന്ത്രം ഫാമിലി ഫാമിംഗ് ടില്ലർ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ പോണ്ടൂൺ യന്ത്രങ്ങൾ കുമ്മായം വിതറുന്നതിനുള്ള യന്ത്രം പാഡി വിന്നോവർ ആൻഡ് ക്ലീനർ നവീകരിച്ച പുല്ലുവെട്ടി യന്ത്രം ഇവിടെ വികസിപ്പിച്ച പ്രധാനപ്പെട്ട കാർഷിക യന്ത്രങ്ങൾ ഉപകരണങ്ങളാണ് റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന പവർ ടില്ലർ വൈക്കോൽ കെട്ടുന്ന ബെയിലർ കമ്പൈൻഡ് ഹാർവെസ്റ്റർ ആദ്യമായി പരീക്ഷിച്ചതും പ്രചരിപ്പിച്ചതും ഈ കേന്ദ്രമാണ് സങ്കരയിനം കേരശ്രീ തെങ്ങിൻ തൈകൾ വിവിധയിനം പച്ചക്കറി വിത്തുകൾ കവുങ്ങ് ജാതി മാവ് പ്ലാവ് മറ്റു ഫലവൃക്ഷങ്ങൾ അലങ്കാര ചെടികൾ എന്നിവയുടെ വിൽപ്പന ഈ കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിലൂടെ നടന്നുവരുന്നു കാർഷിക സർവകലാശാലയ്ക്കു കീഴിലെ ഏറ്റവും പഴക്കമുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം പ്രധാനപ്പെട്ട എല്ലാ വിളകളുടെയും കൃഷി സംബന്ധമായ പ്രശ്നപരിഹാരത്തിനായി കർഷകർക്ക് എക്കാലവും സമീപിക്കാവുന്ന സ്ഥാപനമായി നിലകൊള്ളുന്നു